വിത്രിൽ നിന്ന് സലാം വീട്ടിയാൽ സുബഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ ഇക്കത്തിവർ റോഹ് പരമപരിശുദ്ധനായ രാജാധിപതിയുടെ വിശുദ്ധിയെ വാഴ്ത്തുന്നു ഇത് മൂന്നു തവണ ചൊല്ലുക മൂന്നാമത്തെ തവണയിൽ ശബ്ദമുയർത്തി ചൊല്ലുകയും ജിബിരിലിൻ്റെയും മലക്കുകളുടെയും നാഥനുമായ എന്നുകൂടി പറയുകയും ചെയ്യുക